നമുക്കൊന്ന് കളിച്ചാലോ എന്തുട്ട് നീ എന്തു പറഞ്ഞു എന്ത് കളി ഒരു കളി ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം ഓഹോ അസ്ഥീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഇല്ലാത്തോണ്ടല്ലേ അങ്ങനെ ഇരിക്കുന്നത് ഒരു പണിക്കും പോവില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെ ഏർപ്പാട് ബാലിനും പണിയൊന്നും ഇല്ലല്ലോ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ മതിയോ ഓ ധാരാളം സ്പീഡല്പം കുറഞ്ഞോന്നൊരു സംശയം ആവശ്യത്തിനുണ്ട് എനിക്ക് ചുമല വേണം ചുമലയിട്ടില്ല കണ്ണടിച്ച് ഞാൻ പൊളിക്കുന്നുണ്ട് സത്യമായിട്ട് അടിക്കട്ടെ ഒന്നും പറയല്ലോ ഞാൻ പെട്ടു ഇല്ലേ ആ എന്റെ ഇടവും വലവും കുരിശുകളാ ഇപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് കുരിശായ രണ്ട് ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കണ്ടിട്ടുണ്ടോ അവസാനം ഞാൻ അവനെ ഇറക്കി ഇനി ഞാൻ സൂത്രം കാണിച്ചു കേട്ടാ ഒച്ച അവിടെ കേട്ടപ്പോ ഇത്ര പെട്ടെന്ന് ആള് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനും വിചാരിച്ചില്ല എനിക്ക് തന്റെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് ഇഷ്ടം അന്തസ് വേണം ഞാൻ നീ അധികം ആരും ഇവിടെ വിലസണ്ട ആരായാലും വേണ്ടില്ല കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും ഞാനും വർണ്ണ പട്ടമായിരുന്നു ഞാനും ഒരു വർണ്ണ പുഷ്പം